കേരള ലോട്ടറിയിൽ അടുത്തടുത്ത് നറുക്കെടുപ്പ് നടന്നിട്ടുള്ള ഏതാനും ദിവസങ്ങളിലെ ഒരു ചാർട്ടാണിത് ഇതിൽ അയ്യായിരം രൂപയുടെ പ്രൈസ് വീണിരിക്കുന്ന ചാർട്ടാണ് ഇതിൽ നാലക്കത്തിൻ്റെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അയ്യായിരം രൂപയുടെ ഇത് ഇത്രയും നമ്പറുകൾ വീണ് കഴിഞ്ഞതാണ് ഇത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതായത് അയ്യായിരം രൂപയുടെ പ്രൈസ് പ്രൊഡക്ഷൻ നമ്പേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇതിട്ടിരിക്കുന്നത്